എടുത്ത് ഞാൻ സൂക്ഷിച്ച് വെച്ചിട്ടുണ്ട് ഇനിയിപ്പം എനിക്ക് ഊരാനുള്ളത് ഈ രണ്ട് ബോൾട്ട് ഊരണം ഇത് ഊരി വെച്ചേക്കും ഓൾറെഡി എന്നിട്ട് അപ്പുറത്തെ സൈഡിൽ നിന്ന് ഈ താഴത്തെ ഈ ബോൾട്ടും കൂടെ ഊരി കഴിഞ്ഞാൽ എൻജിൻ ഫ്രീ ആയിട്ട് ഇങ്ങനെ പുറത്ത് വരും ഞാൻ വിചാരിക്കുന്നത് ഇത് മൊത്തത്തിൽ കൊണ്ടുപോയി ഈ ഒറ്റ ഒരുത്തന കാരണമാണ് നമ്മൾ ഇത്രയും കിടന്ന് കഷ്ടപ്പെടുന്നത് അപ്പം ഇവനെ അങ്ങ് മൊത്തത്തിൽ കൊണ്ടുപോയി ലൈറ്റിൽ കൊടുത്ത് റെഡിയാക്കി എടുക്കാമെന്ന് വിചാരിക്കുന്നു അതാണ് പരിപാടി ഇനിയിപ്പോൾ ചെയ്യാനുള്ള എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ രണ്ട് ബോൾട്ടും കൂടെ ഇളക്കണം അപ്പം ഇനി അതിലോട്ട് തിരിയട്ടെ അപ്പോൾ ശരി അപ്പം ഇന്ന് നമ്മളൊരു പുതിയൊരു മൈൽ സ്റ്റോൺ അച്ചീവ് ചെയ്തേക്കാണ് ഇതെല്ലാം നിങ്ങൾ കാരണമാണ് സംഭവിച്ചത് അപ്പം നമുക്ക് ഇപ്പം അയ്യായിരം സബ്സ്ക്രൈബേഴ്സ് ഉണ്ട് ഇനിയും നമുക്ക് ഗ്രോ ചെയ്യണം അപ്പം അതിന് നിങ്ങളെല്ലാവരും എന്നെ ഹെൽപ്പ് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു ഒരിക്കലും വിശ്വസിക്കാൻ പറ്റാത്ത ഒരു സിറ്റുവേഷനാണ് കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല ഒരു ആയിരം സബ്സ്ക്രൈബേഴ്സോ ആയിരം പോട്ടെ ആദ്യത്തെ ഒരാൾ എന്നെ സബ്സ്ക്രൈബ് ചെയ്യുന്നു ഫസ്റ്റ് സബ്സ്ക്രൈബർ എന്ന് പറയുന്നത് ഞാൻ എൻ്റെ കുറച്ച് വളരെ അടുത്തുള്ള ഫ്രണ്ട്സിന് ലിങ്ക് അയച്ചു കൊടുത്തിട്ടാണ് പക്ഷേ അത് കഴിഞ്ഞിട്ട് ഓരോന്നായിട്ട് പുതിയതായിട്ട് സബ്സ്ക്രൈബേഴ്സൊക്കെ വന്നു തുടങ്ങിയപ്പോൾ ഓരോ ദിവസവും ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ആയിരുന്നു അപ്പോൾ ഇതൊക്കെ കാണുമ്പോൾ അപ്പം ഇനിയും ആ എക്സൈറ്റ്മെൻറ്റൊക്കെ ഇനിയും ഉണ്ടാവും ഇപ്പം നിങ്ങൾക്ക് കാണുമല്ലോ ഞാൻ അത്യാവശ്യം നല്ല രീതിയിൽ എക്സൈറ്റഡ് ആണ് അപ്പോൾ എന്തായാലും ഇനി സപ്പോർട്ട് ചെയ്യുക വീഡിയോസ് കാണുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പം താങ്ക്സ് എ ലോട്ട്